ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my YouTube channel നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ചാനൽ തുടങ്ങിയത് ആദ്യമായിട്ട് നമ്മുടെ മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ടാണ് നല്ലൊരു വിജയമാണ് നമുക്ക് ഏകദേശം ഇപ്പോൾ ഇരുപത്തി അയ്യായിരത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സായി നല്ല വ്യൂ ഉണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൃഷി സംബന്ധമായ കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ ഉള്ളത് നമ്മുടെ മഞ്ഞൾ നോക്കി നമ്മൾ അന്ന് നട്ട മഞ്ഞൾ ഞാൻ അതിൻ്റെ വിളവ് നടുന്നതും അതുപോലെ തന്നെ അതിന് വളം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ രണ്ട് മൂന്ന് പാർട്ടായിട്ട് ഞാൻ ഇട്ടിരുന്നു ഇപ്പോൾ അത് വിളവ് എടുക്കാനുള്ള സമയമായി നോക്കി എല്ലാം വാടി ഒരു വിളവെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കത് ഇന്ന് വിളവെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൃഷി നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് കർഷകരായ കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് ഇത് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ലൈക്കിലൂടെ മാത്രമേ എനിക്കത് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് ചെയ്ത് നോക്കിയിട്ടില്ല എന്തോ മോനെ അത് കാണൂടാ അതിനകത്ത് കാണാം അത് എടുക്കണം നമുക്ക് ഉമ്മ ഓടിക്കല്ലേ ഇതിനകത്ത് ഓടിക്കാനൊന്നും ഇല്ല മോളെ ഇത് പൊക്കി കിടന്ന് ഇത് പതുക്കെ രണ്ട് കൈയും കൊണ്ട് പൊക്കും നിൽക്കി നിൽക്കി ആ ഇതാണ് നിൽക്കി നിൽക്കി നിൽക്കി മോളെ ഞാൻ പറഞ്ഞിട്ടോ Thank ഇതെല്ലാം അഴുക്കല്ലേ മോളെ ഇനി അതിനകത്തും താഴെ നമുക്ക് ഇതെല്ലാം ചേട്ടനെ എന്തിനാ നിക്കറെന്ന് എന്തിനാണെങ്കിൽ കൂടെ പിടിക്കാം പുഴുങ്ങണം മമ്മി അല്ലെങ്കിൽ അത് യഥാർത്ഥം എങ്ങനെയാണെന്നുണ്ടോ യഥാർത്ഥം പുഴുങ്ങി പൊടിക്കണം എന്റെ തുറന്നു ഓടിഞ്ഞേ ഇനി അങ്ങോട്ട് മറങ്ങോട്ട് ഇവിടെ まあ人間レベルに。行行 കണ്ട ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാത്ത വിളവാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും ഇങ്ങനെ വെള്ളം എടുക്കുന്നത് എന്നാലും നമുക്ക് ആ ഫുൾ ഇത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വെള്ളം അടിച്ചെടുത്തത് വെള്ളം നിറച്ച് അതിനകത്ത് മുക്കിയെടുത്തത് എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് പോകും എന്തായാലും എല്ലാത്തിനകത്ത് നല്ല വിളവാണുള്ളത് നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം അതിനു മുമ്പ് ബാക്കിയുള്ളതും കൂടെ ഇതൊക്കെ ചടിച്ചിട്ടുള്ളതാണ് വേറെ മാറ്റിയത് അപ്പോൾ നമ്മൾ മഞ്ഞൾ വിളവെടുത്തു പതിനഞ്ച് ചട്ടിയിൽ നിന്നാണ് വിളവെടുത്തത് അതുപോലെ തന്നെ അഞ്ച് ചാക്കിനകത്തും അതായത് ചെറിയ പത്ത് കിലോ അരി വരുന്ന ചെറിയ ചാക്കിനകത്ത് ഞാൻ നിൽക്കുന്നു പക്ഷേ ചാക്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ചട്ടിയിൽ കൃഷി ചെയ്തത് തന്നെയാണ് നമുക്ക് കൂടുതൽ കിട്ടിയത് എനിക്കൊന്നും കുഴപ്പമില്ല നല്ല വിളവ് തന്നെയാണ് കിട്ടിയത് ഇനിയിപ്പം ഇത് പ്രോസസ്സ് ചെയ്യണം ഞാനും കുട്ടികളും കൂടെയാണ് ഇത് വെച്ചത് നിങ്ങൾ കണ്ടല്ലോ വിളവെടുപ്പ് സമയത്തെല്ലാം അവരെല്ലാവരും ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അന്നേരം നമുക്ക് കാണാം അപ്പോൾ എൻ്റെ ഈ വീഡിയോയും ഈ വിളവെടുപ്പും എല്ലാം ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ